How to grow channel with tube ഞാൻ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വരുന്നത് welcome welcome welcome back to Adarsh Kichu guys okay അപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ട് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ട്യൂബ് അടി ഓക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസവും രണ്ട് മൂന്ന് ദിവസമാണ് ഓക്കെ ഈ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ട്യൂബ് അടി ഓക്കെ നമുക്ക് ട്യൂബ് അടിയും കൊണ്ടൊക്കെ എങ്ങനെ ചാനൽ ഗ്രോ ചെയ്യാനാണ് how to grow channel with tube അടി എന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തു അതായത് ആൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഓക്കെ ട്യൂബ് അടി ഞാൻ ചെയ്തപ്പോൾ ലോഗിൻ ചെയ്ത് കാണിച്ചിട്ടില്ല ഞാൻ ഓരോ ലോഗിൻ ചെയ്തുകൊണ്ട് ലോഗിൻ സൈൻ ഇൻ ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഗൂഗിൾ ആൾക്ക് ട്യൂബ് അടി ഇൻസ്റ്റാൾ ആക്കി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഗൂഗിളിലേക്ക് ഡയറക്റ്റ് ഫോണിൽ നിന്ന് പറഞ്ഞു എന്നാൽ അത് അതിന് ആവശ്യം പ്രോസസ്സാണ് ഓക്കെ അത് ഓട്ടോമാറ്റിക് ഗൂഗിളിലേക്ക് തിരിച്ച് വരുന്നതാണ് അത് തന്നെ പ്രശ്നമായിരിക്കുള്ളൂ പിന്നെ ചിലവർക്ക് നെറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവേണ്ട കാരണം എനിക്കും ആദ്യം നോക്കാൻ അത്രക്ക് നെറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ടായിരുന്നു ഓക്കെ ആദ്യമേ നെറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് നെറ്റിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ നെറ്റിൻ്റെ സ്പീഡ് കുറയുമ്പോൾ അത് ഗൂഗിളിൽ നല്ലപോലെ ലാഗാവും അതൊക്കെ ഞാൻ പിന്നെ സോൾവ് ആക്കി ഓക്കെ ഞങ്ങൾക്ക് നെറ്റിൻ്റെ സ്പീഡ് കൂട്ടിയപ്പോൾ ഓട്ടോമാറ്റിക് സോൾവ് ആയി ഓക്കെ അപ്പോൾ നമ്മൾ ട്യൂബ് അടി നമ്മൾ ഞാൻ ഞാൻ കാണിച്ചില്ല ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ ഞാനിപ്പോൾ അതിന് അതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സൈൻ ഇൻ ചെയ്ത് നമുക്ക് ഗൂഗിളിൽ കൂടി സൈൻ ചെയ്തിട്ട് അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഞാനത് അക്കൗണ്ട് സൈൻ ഇൻ ഓർഡർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സൈൻ ഔട്ട് ആക്കിയിട്ട് നോക്കി അപ്പോൾ നമ്മൾ ഫോണിൽ കിടക്കുന്ന ഗൂഗിൾ അക്കൗണ്ട്സിലെ ഓപ്ഷൻസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്യുക നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ചാനൽ ആഡ് ചാനലിൽ നിന്ന് നിൽക്കേണ്ട ഡയറക്റ്റ് ചാനലിലേക്ക് കയറാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ അറിയാം വൈറ്റ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അനാലിറ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആൾ പറഞ്ഞുകൊണ്ട് ആൾ പറഞ്ഞു ഉടനെ തന്നെ പറ്റാമെങ്കിൽ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇടുന്ന ഇടുന്നത് അല്ലെങ്കിൽ ആക്ച്വലി യൂട്യൂബ് കുറിച്ച് വീഡിയോ ഇട്ടേനെ okay okay so whatever അപ്പോൾ അതാണ് കാര്യം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം ഓക്കെ കാരണം ആദ്യം എനിക്കും എങ്ങനെ കിട്ടി മനസ്സിലായില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒരുതും ഡെവലപ്പ് ചെയ്യാൻ വന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ അധികമൊന്നുമില്ല ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ കമൻറ്റ് ബോക്സിൽ വല്ല കമൻറ്റ് ഇടാണെങ്കിൽ കമൻറ്റ് ഇടാം ഇതുകൂട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടും ചില നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഉറപ്പാണ് കമൻറ്റ് ഇടാം നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പാണ് കമൻറ്റ് ഇടുക ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ അല്ലെങ്കിൽ പരിഹരിക്കുന്നതാണ് അതിനുള്ള ഞാൻ എക്സ്ട്രാ വീഡിയോ ഇടും ഇടുന്നതാണ് ഈ പറഞ്ഞ ആൾ ചെയ്തതുപോലെ തന്നെ എക്സ്ട്രാ വീഡിയോ ഇടും അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് എന്നിട്ട് ഞാൻ അധികം നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ നെറ്റ് സ്ലോ ആയ കാരണമാണ് കണ്ടോ അപ്പോൾ നെറ്റ് സോറി നെറ്റ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഓക്കെ നമുക്ക് കൂട്ട് വരും നമ്മളെന്താ സൈൻ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സൈൻ ഇൻ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ട് അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ ഏത് ആണെന്നൊക്കെ അറിയാൻ പറ്റും ഓക്കെ നമ്മൾ സൈൻ ഇൻ ഗൂഗിൾ നമുക്ക് കണ്ട അപ്പോൾ ഇതാണ് അന്നുകൊണ്ട് ആൾ പറഞ്ഞ സാധനം എന്നിട്ട് അത് ക്രോമിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മ എനിക്കൊരു കുറേ അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ഇത്രയും അക്കൗണ്ട് ഉണ്ട് ഓക്കെ ഇത്ര അക്കൗണ്ടിൽ വേറെ മറ്റേ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് യൂസ് ആണെന്ന് അക്കൗണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആഡ് അക്കൗണ്ടിൽ നിൽക്കാം കണ്ടോ ആഡ് അക്കൗണ്ടിൽ നിൽക്കുമ്പോൾ എക്സ്ട്രാ കിട്ടും എന്നിട്ട് ഇതുകൂട്ടൊക്കെ വരും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓരോ അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിൽക്കുമ്പോൾ നമുക്ക് ഇതുകൂട്ട് വരും നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ട് to continue to to buddy ഇപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് നമുക്ക് നമ്മൾ ഇന്നത്തെ ഞാൻ എൻ്റെ ചാനൽ ചൂസ് ഈ ചാനൽ ഈ ആദർശ് കി ചൂസ് വ്ളോഗ്സാണ് ചൂസ് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സാധനം വരുന്ന നോക്കാണ് നമ്മൾ ഒന്നുകൂടി നിൽക്കുക അത് ചിലപ്പോൾ കണ്ടതിൻ്റെ റേഞ്ചിൽ പ്രശ്നമായതുകൊണ്ടാണ് കൊണ്ടാണ് ഫയലിങ് നമ്മൾ ഒന്നുകൂടി നിൽക്കുക നമ്മളൊക്കെ അക്കൗണ്ട് ചൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തൂട്ട ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതോട്ട് വരും ഞാൻ കാരണം ഞാൻ നേരത്തെ സൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും വരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇനിയും ആഡ് ചാനലിനൊക്കെ നമുക്ക് പിന്നെ ഗൂഗിൾ അക്കൗണ്ട്സിലേക്ക് കയറി ചെയ്യാം അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഞാൻ ചൂസ് ചെയ്തു നിങ്ങൾക്ക് ഇതോട്ട് വരും കേട്ടോ അപ്പോൾ വന്നിട്ട് കയറുക അപ്പോൾ ഇതാണ് സാധനം നമ്മുടെ സാധനം എൻ്റെ അതിന് സബ്സ്ക്രൈബർ കൊണ്ട് ഓഫാക്കിയിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈൻ സൈൻ ഔട്ട് കണ്ടോ സൈൻ ഔട്ട് ആക്കിയാൽ നിങ്ങൾക്ക് സൈൻ ഔട്ട് ആയിപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും കാണാൻ പറ്റും സെവൻറ്റി ആണ് സംഭവം